أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين فأعوذ بك رب أن يحضرون കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ അൽ ബഖറ സൂറത്തില് നാൽപ്പത്തി ഏഴ് എട്ട് സുത്തങ്ങൾ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടും ആയത്തുകൾ പഠിച്ചത് അതിൽ ഇസ്രായേൽ സന്തതികൾ അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന കാര്യം ആയത്ത് നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് ബഷറ يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين വംശമേ ഞാൻ നിങ്ങളിൽ ചൊല്ലുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സർവ്വലോകത്തിനും ശ്രേഷ്ഠയാക്കിയ കാര്യവും ഓർക്കുക ഉറക്കെ പറയണ്ട അടുത്ത فاتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون യാതൊരാളും മറ്റൊരാൾക്ക് ഉപകാരപ്പെടാത്ത ആരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടാത്ത ആരുടെയും ബോ- മോചനദ്രവ്യം സ്വീകരിച്ചു വിട്ടേക്കപ്പെടാത്ത ദൈവനിഷേധികൾക്ക് എങ്ങും നിന്നും സഹായം ലഭിക്കാത്ത ആ ദിനത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക ഇസ്രായേൽ സന്തതികൾ അള്ളാഹു പറയാണ് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അതായത് പ്രവാചകന്മാരെ നബിമാരെ അയച്ചു കൊടുത്തു കിതാബുകൾ കൊടുത്തു അവരിൽ നിന്നാണ് കൂടുതൽ പ്രവാചകന്മാർ വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് നിങ്ങൾ ധിക്കാരികളായി നടക്കരുത് നിങ്ങൾ അന്ത്യദിനത്തെ യൗമുല്ലാഹറിനെ സൂക്ഷിച്ചേക്കണം അന്നാളിൽ ഒരാൾക്കും ഒരാളുടെയും ഷഫാത്ത് ഉപകരിക്കുകയില്ല അള്ളാഹു അല്ലാതെ ഒരു ഷഫാത്ത് ഉപകരിക്കുകയില്ല പിന്നെ ഒരു ഉപകാരവും മറ്റൊരാളിൽ നിന്ന് ലഭിക്കുകയില്ല സഹായിക്കപ്പെടുകയില്ല ഒരു ഫിതിയും ഒരു മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടുക ഇല്ല അത്തരം ഒരു ദിവസമായിരിക്കും അന്ന് എന്നാണ് വീണ്ടും അള്ളാഹു അവരെ ഇസ്രായേൽ സന്തതികളെ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വീണ്ടും പറയാം അടുത്ത ആയത്തിൽ وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون يذبحون أبناءكم ويستحيون نساءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنزيناكم وأغرقنا آل فرعون وأغرقنا آل فرعون وأنتم تنظرون وإذ نجيناكم നിങ്ങളെ നാം നജ്ജ എന്താർത്ഥം നജ്ജ നജ്ജ രക്ഷിച്ചു ഉറക്കെ പറയുന്നു കേൾക്കുന്നില്ല രക്ഷിച്ചു ഇതിനെ ജൈനാക്കും നാം നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക ആരാ പറയുന്നത് അള്ളാഹു സുബാനത്തല പറയാം അള്ളാഹു ഇസ്രായേൽ സന്തതികൾ രക്ഷിച്ച സന്ദർഭം ഓർക്കുക എന്ന് മിൻ ആലി ഫിർ അവരിൽ നിന്നും അവന്റെ പ്രഭൃതികളിൽ നിന്നും അവരിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും ആളുകളിൽ നിന്നും യസൂമൂനക്കും സൂ അൽ അദാബ് അദാബ് എന്ന് പറയുന്ന അദാബ് അദാബ് നാർ അദാബ് ജഹന്നം അദാബ് പ്രീതി അതാബ് എന്ന് പറഞ്ഞാല് ശിക്ഷ അതാബ് എന്താണ് ശിക്ഷ അതാബ് അതാബ് എന്ന് പറയുന്നത് സൂ അല്ല അതാബ് ഏറ്റവും മോശമായ ഏറ്റവും കഠിനമായ ഭയങ്കരമായ ഭീകരമായ ശിക്ഷ ചീത്ത വേഴ്സ്റ്റ് ആയിട്ടുള്ള ശിക്ഷ ഏറ്റവും മോശമായ ശിക്ഷ നിങ്ങളെ ബാധിപ്പിക്കുക അല്ലാതെ നിങ്ങൾക്ക് കൊടിയ പീഡനം അനുഭവിപ്പിച്ചിരുന്ന അവരിൽ നിന്നും അവൻ്റെ കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷിച്ച സന്ദർഭം ഓർക്കുക യുദ്ധൂന അബുനാക്കും ഇബിന് എന്ന് പറഞ്ഞാൽ മകൻ ഇബിൻ മകൻ അബുനാ അതിന്റെ ജമ്മാണ് അപ്പം ആൺമക്കൾ അല്ലേ തബഹ തബഹ മദ്ബഹ് അറുക്കുന്ന സ്ഥലമാണ് തബഹ അറുത്തു ഒരു മാളിയാകുമ്പോൾ അറുത്തു യുദ്ധഭ്യഹൂന അഭിനാക്കും അവർ നിങ്ങളുടെ ആൺമക്കളെ അറുവര ചെയ്ത സന്ദർഭം ഓർക്കുക ഏഹ് വയസ്തഹ്യൂന നിസാക്കും അറുവര ചെയ്യും വയസ്തഹ്യൂന നിസാക്കും ഇമ്രാത്തിന്റെ ജമാണെന്ത് ആ അതെ ഉറക്ക് പറയാ പറയുന്നത് ശരിയാണ് ആ നിസാ നിസാ നിസാക്കും നിങ്ങളുടെ സ്ത്രീകളെ അവർ വെറുതെ വിട്ടു സ്ത്രീകളുടെ അവർ ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മാത്രം ആൺകുട്ടികളെ കൊല്ല കൊന്നൊടുക്കുകയും പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ ഒരുക്കുകയും ചെയ്തു ഇസ്രായേൽ മക്കളിൽ ഇസ്രായേലിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ അതിനെ കൊലപ്പെടുത്താനായിരുന്നു ഫിറാവിന്റെ ഉത്തരവ് പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിച്ചു അക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഉണ്ട് ബലാഉൻ ബലാ എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണം പ്രാവശ്യം അർത്ഥം പഠിച്ചിട്ടില്ല ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം പരീക്ഷണം റബ്ബിക്കും നിങ്ങളുടെ ആ നിങ്ങളുടെ നാഥങ്കിൽ നിന്ന് അള്ളാഹുവിങ്കിൽ നിന്നുണ്ട് അവയും മഹത്തായ പരീക്ഷണമാണ് ഏഹ് അത് വലിയ പരീക്ഷണമായിട്ടാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ഈ ഫിറാവിനിൽ നിന്നും അവന്റെ കിങ്കരന്മാരിൽ നിന്നും രക്ഷിച്ച് അനുഗ്രഹം ചെയ്തു തന്നത് നിങ്ങൾക്ക് ഒരു പരീക്ഷണമാണ് ഒരു ബലാ ആണ് ശരി അപ്പം നന്മയായിട്ടും തിന്മയായിട്ടും പരീക്ഷണങ്ങൾ വരാം ആ പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ പരീക്ഷണത്തിൽ അള്ളാ- ആ അള്ളാഹു ചെയ്ത അനു ചെന്ന തന്ന അനുഗ്രഹത്തിൽ ശുക്രോദിക്കൊണ്ട് ഏഹ് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം ശരി وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ فرقنا بكم البحر നിങ്ങളെയും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബഹർ പിളർത്തി നാം ബഹർ പിളർത്തി ബഹർ എന്ന് പറഞ്ഞാൽ ആ ആ നദി സമുദ്രം സമുദ്രം ഇവിടെ സമുദ്രം സമുദ്രം പിളർത്തിയ സന്ദർഭം ഓർക്കുക ഫറക്ക എന്താണ് കറക്റ്റാ ആ വേർപ്പെടുത്തി വേർപ്പെടുത്തി അൽ ബഹർ സമുദ്രത്തെ പിളർത്തിയ സന്ദർഭം അഞ്ചൈനാക്കും എന്നിട്ട് ആ പിളർന്ന് ആ സമുദ്രത്തിലൂടെ ആ വഴിയിലൂടെ അങ്ങനെ ഉണ്ടായ ആ പാതയിലൂടെ നിങ്ങൾ നിങ്ങളെ നാം അഞ്ചാ നജ്ജൈന എന്ന് പറയുന്ന പോലെ തന്നെ അഞ്ചൈന രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് അതുവഴി വന്ന നിങ്ങൾ പോ പോന്ന ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ച ആ വഴി നിങ്ങൾ അക്കരെ അല്ലേ അങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളെ നാം രക്ഷപ്പെടുത്തി അള്ളാഹു രക്ഷപ്പെടുത്തി എന്നിട്ട് അതുവഴി ആ വഴി കണ്ട് അതുവഴി വന്ന ഫിരാവിനെയും പ്രകൃതികളെയും ഫിരാവിനെയും കിങ്കരന്മാരെയും നാം എന്ത് ചെയ്തു ആ ഓറാക്ക ആ ഓറാക്ക ആ മുക്കിക്കൊന്നു മുക്കിക്കൊന്ന സന്ദർഭവും ഓർക്കുക അന്തം തങ്ങൂൻ നിങ്ങൾ നറ നറ ആ നോക്കി വാന്തം തന്നുറൂ നിങ്ങൾ നോക്കി നിൽക്കേ നിങ്ങളത് കണ്ടതാ എന്നാൽ ഇവരുടെ പൂർവപിതാക്കൾ ഇസ്രായേൽ സമൂഹം ഇത് ചെയ്ത അനുഗ്രഹങ്ങൾ അള്ളാഹു പറയണം ഇവിടെ ഔൻ എന്നത് എന്താണ് ഔൻ ആരാണ് ഔൻ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിന്റെ സ്ഥാനപ്പേരായിരുന്നു എന്ത് ഫിരാവ് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിന്റെ സ്ഥാനപ്പേരാണ് ഫിരാവ് ഏതുപോലെ വെച്ചാൽ റോം അറൂം ഖുർആാനിൽ അറൂം എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തുണ്ട് ഒലിപത്തി റൂം റൂം അറൂം റോമ റോമ സാമ്രാജ്യം റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പേരായിരുന്നു കൈസർ എന്താണ് കൈസർ ഇംഗ്ലീഷിൽ സീസർ എന്ന് പറയും സീസർ സീസർ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ പേരായിരുന്നു സ്ഥാനപ്പേരായിരുന്നു കിസ്ര എന്താണ് കിസ്ര ഖോസ്രു ഖൊസ്രോ യമൻ രാജാവായിരുന്നു തുബാൾ യമനിലെ രാജാവ് തുബാൾ അതുപോലെ എത്യോപ്യ അബിസീനിയ പഴയ അബിസീനിയ അബിസീനിയയുടെ രാജാവായിരുന്നു നജാഷി നഗസ് എന്ന് ഇംഗ്ലീഷ് പറയും N E G U S negus Najashi Russia ഭരിച്ചിരുന്ന ചക്രവർത്തിമാര് പണ്ട് സർ സർ ചക്രവർത്തിമാർ എന്ന് പറയാം സർ സർ ചക്രവർത്തിമാർ ഇപ്പോ അന്ന് മുസ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഫിരാവിന്റെ യഥാർത്ഥ പേര് ഈ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു കാല ഇസ്മു ഫിർഔൻ അല്ലദീ കാന ഫി സമനി മൂസ അലൈഹി ഇസ്ലാം അൽ വലീദ് ബിനു മിസ്അബ് ബിനു റയ്യാൻ വലീദ് ബിനു മിസ്അബ് ബിനു റയ്യാൻ എന്നായിരുന്നു ആ ഫിർഔന്റെ യഥാർത്ഥ പേര് فكان من سلالة عمليق بن الأود بن إرم سام بن نوح وكنيته أبو مرة പറഞ്ഞാല് നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ നൂഹ് നബിക്ക് മുമ്പ് ആദ്യം ആദ്യ പിതാവ് നമ്മുടെ ആദ്യ പിതാവ് ആരാണ് ആദമണി ആദം അലൈഹി സ്വലാം എല്ലാ മനുഷ്യരുടെയും ആദ്യ പിതാവ് ആദം അലൈഹി സ്വലാം അല്ലെ എല്ലാ മനുഷ്യരും ഒരു ഉമ്മയിൽ നിന്നും ഒരു ഉപ്പയിൽ നിന്നും വന്നവരാണ് അല്ലെ അങ്ങനെ നൂഹ് നബിന്റെ കാലമായപ്പോ വലിയ പ്രളയമുണ്ടായി അവിശ്വാസികളെല്ലാം ആ പ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടു ഏതാനും ചില വിശ്വാസികൾ കുറച്ച് വിശ്വാസികൾ മാത്രമാണ് രക്ഷപ്പെട്ടത് നബി അലി ഇസ്ലാമിന്റെ കൂടെ ആ കപ്പലിൽ ശരി കപ്പലുണ്ടാക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും ആ കപ്പലിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു അവിശ്വാസികൾ ഇതൊന്നും വിശ്വസിച്ചില്ല അങ്ങനെ കപ്പലിലൊന്നും കയറിയില്ല അവിശ്വാസികൾ നശിച്ചു ആ പ്രളയത്തിൽ അല്ലേ അങ്ങനെ നബിയുടെ സന്താന പരമ്പരയിൽ പിന്നീട് സാം നൂഹനബിയുടെ മകനാണ് സാം അങ്ങനെ ഇറം ഔദ് അംലീഖ് ആ അംലീഖ് ഗോത്രത്തിൽ ആ പരമ്പരയിൽ അമാലിക്ക ഗോത്രം അമാലിക്ക വിഭാഗത്തിൽ ആണ് ആര് ഈ ഫിറാൻ ജനിക്കുന്നത് ആര് മിസ് അബുബിന് വലീദ് ബിൻ മിസ് അബിന് റയ്യാൻ എന്നാണ് അബു മുറ എന്നായിരുന്നു ഞങ്ങളുടെ ഇരട്ട പേര് കുഞ്ഞത്ത് ഈ ഫിറാവുൻ ഇങ്ങനെ ഇസ്രായേലിയരെ പീഡിപ്പിക്കും ഇസ്രായേൽ ജനിക്കുന്ന ഇസ്രായേലർക്ക് ജനിക്കുന്ന ആൺമക്കളെയൊക്കെ കൊല്ലാനുള്ള കാരണം എന്താണ് അയാള് ഒരു സ്വപ്നം കണ്ടു ഒരിക്കൽ ഒരു സ്വപ്നം കണ്ടു അതിലെ ഒരു തീ ബൈത്തുൽ മുഖദ്സിന്റെ ഭാഗത്ത് നിന്ന് മൂന്ന് പ്രധാന പള്ളികൾ മുസ്ലിങ്ങൾക്കുണ്ട് അതൊക്കെയാണ് ആ അവർക്ക് പറ ഹറമൈൻ ഏതാ ഹറമൈൻ മസ്ജിദ് ആ മസ്ജിദുൽ ഹറാം ഉറക്കെ പറ ആ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് ആണ് മസ്ജിദുൽ അഖ്സ മനസ്സിലെ മസ്ജിദുൽ ഹറാം മക്കയിലെ പള്ളി മദീനയിലെ പള്ളി മസ്ജിദുൻ നബവി അതാണ് മസ്ജിദുൻ നബവി അതാണ് മസ്ജിദുൻ നബവി അത് രണ്ടുമാണ് ഹറമൈനി അറിയപ്പെടുന്നത് ഹറമൈൻ ശരി രണ്ട് ഹറമുകൾ പിന്നെ മൂന്നാമത്തെ ഹറമാണ് ഇത് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസ് ജെറുസലേം ആ ബൈത്തുൽ മുഖദ്സിൽ നിന്ന് ഒരു തീ പുറപ്പെടും പുറപ്പെട്ടതായിട്ടും അങ്ങനെ ഈജിപ്തിൽ എല്ലാ കോപ്റ്റിക്കുകളുടെയും എല്ലാ അഭിബുദ്ധികളുടെയും വീടുകളിലേക്ക് തീ കയറി വരുന്നതായിട്ടും അങ്ങനെ ഇസ്രായേൽ മക്കളുടെ ഇസ്രായേലിയരുടെ വീടുകളിലേക്കൊന്നും കയറി പോകുന്നില്ല എല്ലാ അഭിബുദ്ധികളുടെയും വീടുകളിൽ കയറി പോകുന്നതായിട്ടും ഈ അദ്ദേഹം ഈ രാജാവ് ഈ ഫിരാവൻ സ്വപ്നം കണ്ടു അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അയാളുടെ രാജാധിപത്യം അവസാനിക്കും എന്നതായിരുന്നു അയാളവിടെ രാജാവായി അള്ളാഹുവിനെ നിഷേധിച്ച് വാഴുകയായിരുന്നു വിക്കരിച്ച് വാഴുകയായിരുന്നു അരി ഫിരാവും അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജാധിപത്യമൊക്കെ അപ്പോൾ അവസാനിക്കും ഉടനെ എന്നൊരു സൂചനയായിരുന്നു ആ സ്വപ്നം പിന്നെ ഈ ഫിരാവിൻ്റെ ആളുകളിൽ പെട്ട പണ്ഡിതന്മാർ ചിലർ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിരുന്നുണ്ട് ഇസ്രായേൽ മക്കൾ ഇസ്രായേലിയരിൽ അവരിൽ നിന്ന് തന്നെ ഒരു പുരുഷൻ ഒരാൾ ഉയർന്നു വരുമെന്നും അയാൾ ഒരു രാജ്യം ഒരു രാഷ്ട്രം അവരുടേതായ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും പിന്നെ പ്രതീക്ഷിക്കുന്നതായിട്ട് ഈ ആർക്ക് വിവരം കിട്ടി ഫിരാവിന് അപ്പോ ഈജിപ്തിലെ ഇസ്രായേലിയരുണ്ടായിരുന്നു തിബത്തികളും ഉണ്ടായിരുന്നു തിബത്തുകളിൽപ്പെട്ട ആളാരാണ് ആണ് ആര് അതായത് വലീദ് റയാൻ